വെൽക്കം ടു മേരീസ് മോട്ടിവേഷൻസ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ രസകരമായ എൻ്റെ സ്വന്തം ഇൻ്റർവ്യൂ എക്സ്പീരിയൻസ് ആണ് നിങ്ങളോട് ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് ഈ ഇൻ്റർവ്യൂ എന്ന് പറയുന്നത് ഞാൻ കോളേജിൽ പഠിക്കുമ്പോൾ ക്യാമ്പസ് ഇൻ്റർവ്യൂ ആയിരുന്നു എൻ്റെ ഫ്രണ്ട്സ് എല്ലാവർക്കും നല്ല കമ്മ്യൂണിക്കേഷൻ ഉണ്ട് കേട്ടോ ഞാൻ ഭയങ്കര ആവറേജ് ആണ് കാരണം ഞാൻ തമിഴ് മീഡിയത്തിലാണ് പഠിച്ചത് ആ ഒരു സമയത്തിൽ കൂട്ടുകാരെല്ലാവരും അറ്റൻഡ് ചെയ്യുമ്പോൾ ഞാൻ അറ്റൻഡ് ചെയ്തില്ലെങ്കിൽ എൻ്റെ വില പോകുമല്ലോ എന്ന് കരുതി ഞാനും ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ പോയി അവിടെ പോയി ഇരുന്ന് കഴിഞ്ഞപ്പോൾ ഫസ്റ്റ് തന്നെ അവർ എല്ലാവരെയും കൂടി ഗ്രൂപ്പ് ഡിസ്കഷനാണ് വെച്ചത് ഗ്രൂപ്പ് ഡിസ്കഷനിൽ അവർ തന്ന ടോപ്പിക് എന്ന് പറയുന്നത് കറണ്ട് എക്കോണമി ഇപ്പോൾ തൽക്കാലം നമ്മളുടെ രാജ്യത്ത് നടക്കുന്ന കാര്യങ്ങളും അതിനെക്കുറിച്ചുള്ള നിലവാരങ്ങളെക്കുറിച്ചും നമ്മൾ സംസാരിക്കണം ഈ കറണ്ട് എക്കോണമി എന്ന് പറയുന്ന വേർഡിനെ എന്താണെന്ന് എനിക്ക് അറിയത്തില്ല കാരണം ഞാൻ ഇംഗ്ലീഷ് അങ്ങനെ അറിയില്ല വലുതായിട്ട് വലിയ ഗുണമൊന്നുമില്ല അതിൽ എൻ്റെ പേര് കുറച്ച് വെറൈറ്റി ആയിട്ട് തോന്നിയതുകൊണ്ടും പിന്നെ ഞാൻ എപ്പോഴും ചിരിച്ചുകൊണ്ട് തന്നെ ഇരിക്കുന്നത് കണ്ടുകൊണ്ടും ഇൻ്റർവ്യൂവർ തുടങ്ങിയതും തന്നെ പറഞ്ഞു നിങ്ങളാദ്യം മേരി നിങ്ങളാദ്യം ഇൻ്റർവ്യൂ ഇൻ്റർവ്യൂവിലെ ഗ്രൂപ്പ് ഡിസ്കഷൻ സ്റ്റാർട്ട് ചെയ്യുമെന്ന് എന്താ പറയുക എക്കോണമി എന്താണെന്ന് അറിയില്ല കറണ്ട് മാത്രം അറിയാം അത് വെച്ച് ഞാൻ എന്താ സംസാരിക്കുക ഞാൻ അപ്പോൾ തന്നെ എന്ത് സംസാരിക്കണമെന്നറിയാതെ വായിൽ കിട്ടിയ ഇംഗ്ലീഷിൽ ഐ വോണ്ട് ടു ടെൽ ആ രീതിയിൽ ഇംഗ്ലീഷ് സംസാരിച്ചു നിങ്ങൾക്ക് എന്താ തോന്നുന്ന ഏതെങ്കിലും ഒരു ഇൻ്റർവ്യൂവർ അങ്ങനെ ഇൻ്റർവ്യൂവിൽ സംസാരിച്ചാൽ നമ്മൾ എടുക്കുമെന്ന് തോന്നുന്നുണ്ടോ അവിടുത്തെ ഗ്രൂപ്പ് ഡിസ്കഷൻ അവിടെ കഴിഞ്ഞു അവരെന്നെ റിജക്റ്റ് ചെയ്തു അതിന് അവരുടെ തന്നെ സെയിം ഇൻ്റർവ്യൂ വേറൊരു കോളേജിൻ്റെ ക്യാമ്പസിൽ ഇൻ്റർവ്യൂ ആയിട്ട് ഉണ്ടായിരുന്നു സെയിം പിള്ളേരെ ഞങ്ങളെ വിട്ടപ്പോൾ അതിൽ ഞാൻ പിന്നെയും ജോയിൻ ചെയ്തു അവിടെ വെച്ച് ഇൻ്റർവ്യൂവർ എന്നെ കണ്ടതും തന്നെ ഓടി വന്നിട്ടും പറഞ്ഞു I told you you are not suppose to come for an interview without any preparation അവരെന്താ പറഞ്ഞതെന്ന് പോലും എനിക്ക് മര്യാദയ്ക്ക് അപ്പോൾ മനസ്സിലായില്ല ഞാനപ്പോൾ ഒന്നും കൂടി അവരോട് ചോദിച്ചു എന്നിട്ട് അത് അപ്പം തന്നെ ഒരു നോട്ട്ബുക്കിൽ എഴുതിയെടുത്തു അവർ പറഞ്ഞ വാക്കുകൾ ഞാൻ ഡിക്ഷണറി എടുത്തു എൻ്റെ മാഡത്തിൻ്റെ അടുത്ത് പോയി അവരെടുത്ത് ചോദിച്ചു ഇതെന്താ അവർ ഉദ്ദേശിച്ചതെന്ന് അപ്പോൾ അവർ എന്നോട് പറഞ്ഞു അവർ പറഞ്ഞത് ഇനി മേലെ നീ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാനായിട്ട് നിന്നെ ഞാൻ കണ്ടുപോകരുത് വരരുത് എന്ന് പ്രിപ്പയർ ചെയ്യാതെ വരരുതെന്നും അത് മാത്രമല്ല കേട്ടോ അവർ കുറേ എന്നെ പിണങ്ങുകയും ചെയ്തു ഈ പിണങ്ങിയ വാക്കുകളെല്ലാം കിട്ടിയ ഓരോ മനസ്സിലായ കുറച്ച് ഇംഗ്ലീഷ് ഉണ്ട് കേട്ടോ അല്ലാത്ത ഒത്തിരി വാക്കുകളെല്ലാം ഞാൻ നോട്ട് ചെയ്ത് വെച്ചിട്ട് എൻ്റെ മാഡത്തിനോട് വെച്ചു മാഡം പറഞ്ഞു ആരാ നിന്നെ ഇത്രയും പിണങ്ങിയതെന്ന് അപ്പോൾ ഞാൻ പറഞ്ഞു ഇതുപോലെ ഇൻ്റർവ്യൂവിന് പോയായിരുന്നു അവിടെ ഇരുന്ന് എനിക്ക് പിണക്കം കിട്ടിയ കാര്യങ്ങളാണെന്ന് പറഞ്ഞു അത് കഴിഞ്ഞപ്പോൾ തൊട്ട് എൻ്റെ മാഡം എന്നെ കുറേ പിണങ്ങി എന്നോട് പറഞ്ഞു നിനക്ക് വാശി വേണം ആഗ്രഹം വേണം മറ്റുള്ളവരെന്ത് വിചാരിക്കുമെന്ന് കരുതി ഇംഗ്ലീഷ് പഠിക്കാനോ സംസാരിക്കാനോ നമ്മൾ ഒരുങ്ങാതിരിക്കരുത് അതാണ് എനിക്ക് ഏറ്റവും വലിയ പാഠമായിട്ട് എൻ്റെ മാഡം എനിക്ക് പറഞ്ഞു തന്നത് എൻ്റെ എച്ച് ഒ ആണ് കേട്ടോ എച്ച് ഒ ഡി പറഞ്ഞ ആ വാക്കുകൾ മാത്രമല്ല അന്ന് മുതൽ പുള്ളിക്കാരി എല്ലാ ദിവസവും ഒരു വേർഡ് വെച്ച് പഠിക്കാൻ പറഞ്ഞു അങ്ങനെ ഓരോ ദിവസവും സ്വന്തം ഹാർഡ് വർക്കിൽ ഞാനായിട്ട് തന്നെ നാല് മാസത്തിൻ്റെ ഉള്ളിൽ ഇംഗ്ലീഷ് എനിക്ക് അറിഞ്ഞ പോലെ ഞാൻ പഠിച്ചെടുത്തു പഠിച്ചെടുത്തത് മാത്രമല്ല ആ ഇൻ്റർവ്യൂവിലേക്ക് എനിക്ക് സക്സസ് ആകാനും പറ്റി ഇവരുടെ തന്നെ സെയിം ക്യാമ്പസ് ഇൻ്റർവ്യൂ വേറൊരു ക്യാമ്പസിലുള്ളത് ഞാൻ അറിഞ്ഞ് അവിടെ പോയപ്പോൾ ആ പുള്ളിക്കാരി എന്നെ കണ്ടതും തന്നെ ഭയങ്കര ദേഷ്യത്തോടെ വന്നു എൻ്റെ അടുത്ത് വന്നിട്ടും സംസാരിക്കാൻ തുടങ്ങുന്നതിൻ്റെ മുമ്പ് തന്നെ ഞാൻ അവരുടെ അടുത്ത് പറഞ്ഞു now I have prepared for myself to attend interview ഷലായി ഇതാണ് ഞാൻ ചോദിച്ച ചോദ്യം അവർ ഭയങ്കരമായിട്ട് ഷോക്കായിപ്പോയി എൻ്റെ കമ്മ്യൂണിക്കേഷൻ കണ്ട് അവർ ഭയങ്കര ഹാപ്പിയായി അവർ പറഞ്ഞു okay yes give a try അത് കഴിഞ്ഞ് അവരെന്നോട് ഗ്രൂപ്പ് ഡിസ്കഷനിലാണെങ്കിലും ബാക്കിയുള്ള റൗണ്ട്സ് എല്ലാത്തിലും അവർ എന്നെ ഫസ്റ്റ് വിളിക്കാൻ തുടങ്ങി എൻ്റെ കമ്മ്യൂണിക്കേഷൻ കണ്ട് അവർക്ക് എന്നെ അതിശയമായി ഞാൻ അവരുടെ അടുത്ത് തന്നെ എൻ്റെ ഫസ്റ്റ് ഓഫർ ലെറ്റർ കളക്ട് ചെയ്യുകയും ചെയ്തു ഇതിൽ നിന്ന് ഞാൻ നിങ്ങൾക്ക് പറയാനുള്ള ഒരേ ഒരു കാരണമേ ഉള്ളൂ ഈ പാർട്ട് വൺ പാർട്ട് ടുവിൽ പറഞ്ഞതിൻ്റെ കണ്ടിന്യൂവേഷൻ പാർട്ട് വണ്ണിൽ ഷൈനസ് നാണം ഒരിക്കലും നമുക്കുണ്ടാകരുത് എന്ത് പഠിക്കാനും രണ്ടാമത്തെ കാര്യം കോൺഫിഡൻസ് അത് നമ്മളായിട്ട് വളർത്തിയെടുക്കാനുള്ളതാണ് മറ്റുള്ളവർ പറഞ്ഞിട്ടല്ല അത് വളരാനുള്ളത് മൂന്നാമത്തത് എന്തും ചെയ്യണം എന്നുള്ള വാശി അഡമെൻറ്റ് അതുണ്ടെന്നാണെങ്കിൽ നമുക്ക് എന്തും നേടിയെടുക്കാം ഇംഗ്ലീഷ് എന്ന് പറയുന്നത് ഒരു ഭാഷയാണ് അല്ലാതെ ഭയങ്കര റോക്കറ്റ് സയൻസ് അല്ല ആർക്കും എപ്പോഴും പഠിച്ചെടുക്കാൻ പറ്റും ഫോർ മോർ വീഡിയോസ് ഇനിയും ഒത്തിരി വീഡിയോസ് വരാനുണ്ട് പ്ലീസ് സബ്സ്ക്രൈബ് ആൻഡ് വാച്ച്